ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ കലാത്തിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിനകത്ത് ഒത്തിരി തൈകളുണ്ട് അപ്പോൾ ഈ പോട്ടിംഗ് മിക്സർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിലുള്ള വെറുതെ മണ്ണോ അല്ലെങ്കിൽ വെറും ചകിരിച്ചോറോ ഒന്നും മാത്രം സെലക്ട് ചെയ്യാതെ ഹൈ ഫ്രണ്ട്സ് ഞാൻ Deepu Ponnappan welcome to my channel നോക്കിയേ നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ സിറ്റ് ഔട്ടിൽ ഞാൻ വെച്ചിരിക്കുന്നതാണ് അകത്ത് വെച്ചിരിക്കുന്നതെല്ലാം വേറെ ദിവസം ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതെല്ലാം നമ്മൾ റീപ്പോർട്ട് ചെയ്ത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് ഇതുപോലുള്ള വാങ്ങിച്ചുകൊണ്ട് വരുന്ന ചെടികൾ കുഞ്ഞ് ചട്ടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന ചെടികളാണ് ഇതെല്ലാം നമ്മൾ റീപ്പോർട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുക നോക്കി ഇത്രയൊക്കെ നല്ല റെഡിയായിട്ട് വളർന്നു അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ നമുക്ക് കിട്ടുന്ന പാഴ്സൽ കിട്ടുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ ചെടികൾ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ചെടി വള ചെടികൾ വളർത്തിയെടുക്കാമെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അത് നന്നായിട്ട് റീപ്പോർട്ട് ചെയ്താൽ തന്നെയാണ് ഇത് നന്നായിട്ട് വളരത്തുള്ളൂ നമ്മൾ കിട്ടുന്ന സാധനം അതുപോലെ തന്നെ ഒരു ചട്ടിയിലേക്ക് പരിപാടിക്ക് മാറ്റി വെച്ചതൊന്നും കൊണ്ട് ഇതുപോലെ റെഡിയാവില്ല അപ്പം അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഇൻഡോർ പ്ലാന്റ് വളർത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ പോട്ടിംഗ് അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ചെടികളും അതുപോലെ പോട്ടിംഗ് മിക്സറും ഒക്കെ നമ്മളുടെ വെബ്സൈറ്റിൽ പൊന്നപ്പൻ ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിലുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കെല്ലാം അത് കയറി വാങ്ങിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്കിത് സെറ്റാക്കാം എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നത് നമുക്ക് കാണിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യാനുള്ളത് രണ്ട് കലാത്തിയയും അതുപോലെ തന്നെ ഒരു അഗ്ലോണിമയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പോട്ട് സെലക്ട് ചെയ്യണം നമ്മൾ നമുക്ക് ചെടിയുടെ വളർച്ചയ്ക്ക് അതായത് ചെടി എന്തുമാത്രം ഉണ്ടോ അതിനനുസരിച്ചുള്ള ഒരു പോട്ടായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ റെഡിയാക്കിയിട്ട് ഒരു സെറാമിക് പോട്ടിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള വലിയൊരു പോട്ടിലേക്കൊക്കെ നമുക്ക് ഇറക്കി വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് നമുക്കിത് പെർമനൻ്റായിട്ട് തന്നെ വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇറക്കി വെക്കാനല്ല ഒരു ഒരു ഫൈബറിൻ്റെ പോട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇൻഡോർ പ്ലാന്റിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം വാർന്നു പോകുന്ന പോട്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ പോട്ടിൽ നോക്കിയാൽ നിറയെ ഹോളുകളുണ്ട് അപ്പോൾ അത് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന ടൈപ്പ് തന്നെ ചട്ടിയായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യാൻ അതുപോലെ തന്നെ ഇതിനിവിടെ വെള്ളം സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു സ്പേസും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഇൻഡോർ പ്ലാന്റിന് വെള്ളം കൂടിപ്പോയാലും ഇത് നമ്മുടെ വീടിനകത്ത് വീടിൻ്റെ അകത്ത് വെക്കുന്ന അല്ലെങ്കിൽ ആ വെള്ളത്ത് വെള്ളം താഴെ മണ്ണിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ടൈലിലേക്ക് ഒന്നും വീഴാത്ത രീതിയിൽ ഇതിവിടെ സ്റ്റോർ ചെയ്തോളും അപ്പോൾ ഇങ്ങനൊരു സ്പേസും കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു പോർഷനും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ വെള്ളമെല്ലാം അതിനകത്ത് തന്നെ കിടക്കുകയും ചെയ്യും നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ നോക്കിയേ നമ്മുടെ കലാത്തിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിനകത്ത് ഒത്തിരി തൈകളുണ്ട് നോക്കിയേ ഒത്തിരി തൈകളുണ്ട് ഇത് വേറൊരു കലാത്തിയാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ നോക്കിയേ ഇവിടെ എല്ലാം നിറയെ തൈകളുണ്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുന്നതാണ് നമുക്ക് എപ്പോഴും താല്പര്യം ഇപ്പോൾ ഇതിനകത്തുനിന്ന് നാലോ അഞ്ചോ തൈകളുണ്ട് ഇത് എല്ലാം നാലോ അഞ്ചും തൈകളായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു ഭംഗി ഉണ്ടാകത്തില്ല ഇപ്പോൾ ഇതെല്ലാം ആണെങ്കിലും നല്ല ബുഷിയായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നല്ല ഭംഗി തോന്നുന്നത് അപ്പോൾ നമ്മൾ വെക്കുന്ന ചെടികൾ നല്ല ഭംഗിയായിട്ട് നിൽക്കാനായിട്ട് ഇത് ബുഷിയായിട്ട് അതായത് അത്രയും തൈകളുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത് ഇത് നോക്കി ഇത് നോക്കി ഇപ്പോൾ ഇതിനകത്താണെങ്കിലും നോക്കിയാൽ തൈകൾ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു റിച്ച് ലുക്ക് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അതിനകത്ത് കൂടുതൽ തൈകളുള്ളതാണ് നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചെടികൾ വെക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വെക്കണം അത് നമ്മുടെ ഇൻഡോറിൽ നമ്മുടെ വീടിനകത്തോ അല്ലെങ്കിൽ ഇതുപോലെ സിറ്റ് ഔട്ടിലൊക്കെ വെക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ വേണം അല്ലെങ്കിൽ ചിലപ്പം പ്ലാന്റ് മോശമാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്തരം പ്ലാന്റുകളെല്ലാം നമ്മുടെ വെബ്സൈറ്റിലുണ്ട് പൊന്നപ്പൻ ഡോട്ട് ഇൻ എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര് നിങ്ങളൊന്ന് കയറി നോക്കുക അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് നല്ല പ്ലാന്റുകൾ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് ഇതാണ് നമുക്ക് പോട്ട് ചെയ്യാനുള്ളത് പിന്നെ നമുക്ക് അറിയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് പോട്ടിംഗ് മിക്സറിനെ കുറിച്ചാണ് ചെടിയും അതുപോലെ തന്നെ പോട്ടും ഒക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ പോട്ടിംഗ് മിക്സറാണ് അപ്പോൾ ഈ പോട്ടിംഗ് മിക്സർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിലുള്ള വെറുതെ മണ്ണോ അല്ലെങ്കിൽ വെറും ചകിരിച്ചോറോ ഒന്നും മാത്രം സെലക്ട് ചെയ്യാതെ നമ്മുടെ ചകിരിച്ചോറ് അതുപോലെ തന്നെ കുറച്ച് മണ്ണ് വെർമി കമ്പോസ്റ്റ് അതുപോലെ പെർലൈറ്റ് അത് ഇതിനകത്ത് ഈ വെളുത്ത് കിടക്കുന്നതെന്ന് പറയുന്നത് പെർലൈറ്റ് ആണ് അപ്പോൾ വെള്ളം നിൽക്കാത്തതും എന്നാൽ അത്യാവശ്യം നനവ് നിലനിർത്തുന്നതുമായിട്ടുള്ള മണ്ണ് തന്നെ വേണം നമ്മൾ എടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള മണ്ണാണെങ്കിൽ ചിലപ്പം വെള്ളം നിൽക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള നല്ല ഹോളുള്ള നമ്മുടെ ചെടിച്ചട്ടിയും കൂടെ ആണെങ്കിൽ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരും അപ്പോൾ ഇതിനകത്ത് ഫംഗൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകാതിരിക്കാനുള്ള സ്യൂഡോമോണോസ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഈ പോട്ടിംഗ് മിശ്രം നമ്മുടെ വെബ്സൈറ്റിലുണ്ട് താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഇതിനകത്തേക്ക് നിറച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഒരു പകുതിയോളം നിറച്ചതിന് ശേഷം നമ്മുടെ ചെടി ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ചെടി നമ്മുടെ ഈ പോട്ടിൽ നിന്ന് മാറ്റിയെടുക്കാം നോക്കിയേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് പുതിയ വേരെല്ലാം ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഇതിനകത്തുനിന്ന് കുറച്ച് പഴയ മണ്ണെല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം ഈ കലാത്തിയുടെ കെയറും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഇൻഡോർ പ്ലാന്റിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയം കമൻറ്റിലിട്ടാൽ നമുക്കത് വീഡിയോ ചെയ്യാം അപ്പോൾ അത്യാവശ്യം ആ വേര് നിൽക്കത്തക്ക രീതിയിൽ ബാക്കി മണ്ണെല്ലാം നമ്മൾ കളഞ്ഞു ഇനി ഇത് നമുക്ക് നമ്മുടെ പോട്ടിംഗ് മിക്സറിലേക്ക് വെച്ച് കൊടുക്കാം ഓക്കെ ഇനി ബാക്കി സ്ഥലം നമുക്ക് ബാക്കി സ്ഥലം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം മണ്ണിൻ്റെയോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും അലർജിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൗസോ എന്തെങ്കിലും ഇടുന്നത് നല്ലതാണ് കേട്ടോ ഓപ്പൺ ആയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ ഇതൊന്ന് ചെടി ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കലാത്തിയ നമ്മൾ വെച്ചു നോക്കിയേ എങ്ങനെയുണ്ട് കൊള്ളാവോ അപ്പോൾ ഇനി ഇത് നമ്മൾ ഇൻഡോർ ആയിട്ടാണ് വെക്കുന്നത് വലിയ വെയിൽ കൊള്ളാത്ത രീതിയിൽ തന്നെ ഇതൊന്ന് സേഫായിട്ട് വെക്കുക ഒന്ന് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ഒരു ഒരാഴ്ചയോളം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എവിടെയാണോ നമുക്ക് അകത്ത് വെക്കണം ആ സ്ഥലത്തേക്ക് സുരക്ഷിതമായിട്ട് മാറ്റി വെക്കാം കാരണം ഇത്രയും ദിവസം ഇത് പുറത്തു വെക്കുകയാണ് ഇരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് തണലത്ത് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല തണലത്ത് തന്നെ വെച്ചതിന് ശേഷം നമുക്ക് എങ്ങോട്ടാണോ മാറ്റി വെക്കേണ്ടത് അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോൾ നോക്കിയാൽ നമ്മൾ മൂന്നെണ്ണവും ഇതിനകത്ത് പോട്ടിങ് മിക്സർ നിറച്ച് നമ്മുടെ പോട്ടിലാക്കി അപ്പോൾ ഇതിന് നമ്മൾ ഒരാഴ്ചയെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ തണൽ കിട്ടുന്നിടത്ത് വെച്ച് നല്ല അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് വെക്കുക ഞാൻ പറഞ്ഞതുപോലെ വെള്ളം ട്രെയിൻ ചെയ്ത് പോകുന്നതും അത്യാവശ്യം നനവ് നിലനിൽക്കുന്നതുമായ മണ്ണ് തന്നെ വേണം അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ചെടികളില്ല എങ്കിൽ ഒരെണ്ണമെങ്കിലും വാങ്ങിച്ച് വെച്ച് ഒന്ന് നോക്കുക നോക്കിയതിന് ശേഷം കൂടുതൽ കൂടുതലെല്ലാം ചെടികൾ വാങ്ങിച്ച് വെച്ച് അടിപൊളിയാക്കുക അപ്പോൾ നോക്കിയേ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ അല്ലേ അപ്പോൾ ഇനി ഇതിൻ്റെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ എന്തെങ്കിലും ഇതുപോലെ ഇതിൻ്റെ വളപ്രയോഗമോ എന്തെങ്കിലും വേണമെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പോട്ടിംഗ് ആണെങ്കിലും ഈ ചെടികളാണെങ്കിലും എല്ലാം നമ്മുടെ വെബ്സൈറ്റിലുണ്ട് പൊന്നപ്പൻ ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് ഒന്ന് കയറി സന്ദർശിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളിൽ അതിനകത്തുണ്ടാവും അപ്പോൾ തൽക്കാലം നമുക്ക് വീഡിയോ നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ